friends welcome back to dark dude dark ഡ്യൂഡിന്റെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബിഗിനേഴ്സിന് അതുപോലെ തന്നെ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ് അപ്പോൾ നമുക്ക് എന്താണ് വീഡിയോ കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്ന ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കളർ സാൻഡ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് ഉപ്പാണ് നമ്മുടെ കുപ്പിയുടെ വെളുപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഉപ്പ് എടുക്കുന്നത് നമ്മൾ രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ ചില്ലിൻ്റെ കുപ്പി മെറ്റലിൻ്റെ കുപ്പിയില്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പികളും ഉപയോഗിക്കാം അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് വാട്ടർ കളർ അപ്പോൾ നമ്മൾ മിക്സിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പേപ്പർ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഉപ്പിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് അത് നമുക്ക് പൊട്ടിക്കാം ഞാനിവിടെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണില്ല കാരണം എൻ്റെ ഒരു ചെറിയ ചിന്നിൻ്റെ ഉപ്പിയാണ് ഇവിടെ ഞാൻ ഇപ്പോൾ കാൽഭാഗം ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ ഞാനിവിടെ മുഴുവനായിട്ട് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇത്തിരി കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പ് നമുക്ക് നാല് ഭാഗമായി തിരിക്കാം ഇപ്പോൾ നമ്മൾ നാല് ഭാഗമായി തിരിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ കളർ മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ഫസ്റ്റ് മിക്സ് ചെയ്യാൻ പോകുന്നത് യെല്ലോ കളറാണ് അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം നമ്മൾ ഈ യെല്ലോ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് പിങ്ക് കളറാണ് അങ്ങനെ നമ്മൾ പിങ്കും മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് ബ്ലൂ ആണ് അങ്ങനെ നമ്മൾ ബ്ലൂ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ആണ് അങ്ങനെ നമ്മൾ എല്ലാ കളറും മിക്സ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ ഷേപ്പിലുള്ള പേപ്പർ എടുത്തിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇത് റോൾ ചെയ്തെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കുപ്പിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് കൂടെ നമുക്ക് സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചില്ലുകുപ്പി എടുത്തതിന് ശേഷം നമ്മളെ ഈ പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി വേറെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള പേപ്പറിൽ നമ്മൾ അല്പം അല്പമായിട്ട് ഓരോ കളറുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് റോസ് കളറാണ് അതിനുശേഷം നമ്മൾ ആ ചില്ലുമുപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ആ റോൾ ചെയ്ത് വെച്ചതിൻ്റെ ഉള്ളിൽ കൂടെ പതുക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ എല്ലാത്തിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കളർ ഇടാം കേട്ടോ നമ്മുടെ കളർ ചാനൽ ടോപ്പിലേക്ക് എത്താനായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിലൊക്കെ ഈ കളർ സാൻഡുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചില്ലും കുപ്പി ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഒക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്തൊരു കോർക്കാണ് അത് നമ്മൾ അതിൻ്റെ മുകൾക്ക് ഫിറ്റ് ചെയ്തെടുക്കാം കൂട്ടുകാരുടെ അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഒരു പുതിയ വീഡിയോ പിന്നെ കാണാം അതുവരെ ഗുഡ് ബൈ